so friends once again welcome back to the new episode of G T A five so നമ്മൾ ജി ടി എ ഫൈവിൻ്റെ ഒരു പാർട്ട് ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് പോട്ടെ അത് പണ്ടത്തെയാണ് സോ നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാം നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്നത് ജി ടി എ സനാൻഡ്രിയാസിൻ്റെ ഗെയിം പ്ലേ വോക്ക് ത്രൂ ആയിരുന്നു അത് നമ്മൾ റൈഡർ വരെ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് അതിൻ്റെ പാർട്ട് ഇന്നോ നാളെയോ വീണ്ടും ഇടാം അപ്പോൾ നമ്മൾ ഇന്ന് ജി ടി എ ഫൈവിൻ്റെ വോക്ക് ത്രൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് so let start London of North Yankton nine years ago അപ്പോൾ ഫ്ലാഷ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ ബാങ്ക് റോബറി ആണ് ബാങ്ക് റോബറി ചവിട്ട് തുറന്നിരിക്കുന്നു okay first person mode okay നമുക്ക് ഫസ്റ്റ് പേഴ്സൺ മോഡിൽ ഇങ്ങനെ ഇട്ട് കളിക്കാൻ പറ്റും ഓക്കെ അതുപോട്ടെ ഇവരൊക്കെ ഭീഷണിപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്നിട്ട് ബാങ്ക് റോബറി ചെയ്യണം ഗൈസ് ഇത് ഗെയിമാണ് ബാങ്ക് റോബർ എന്നൊക്കെ ഞാൻ പറഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓക്കെ ഇവരെ ഭീഷണിപ്പെടുത്ത് അകത്ത് കയറ്റണം കയറാകത്തേക്ക് സോറി കയറപ്പൂപ്പകത്ത് ഓക്കെ ചേട്ടനോട് ഇനിയും പ്രത്യേകിച്ച് പറയണോ കയറി ചേട്ടാ ചേട്ടനും ചേട്ടനും കയറ് കയറാൻ അല്ല വെടിവെച്ച് കളയും okay bring phone to contact list okay ബോംബിനെയൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും അതാണ് മെയിൻ പ്രശ്നം എന്നാൽ ബോംബിനെ വിളിക്കാൻ പറ്റും ഓക്കെ അതേ ബോംബിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിയൊക്കെ തെറിക്കും ബോംബ് അടിപൊളിയല്ലേ തീർതാനം ഓക്കെ ലൊക്കേഷൻ ഓക്കെ നമുക്ക് നമ്മളിപ്പോൾ പൊട്ടിച്ച് കളഞ്ഞ ലോക്കറാണ് അതായത് മണിയൊക്കെ ഇരിക്കുന്ന ലോക്കർ മണി മണി വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ പൊളി ഓക്കെ ഓ ഉമ്മോ ഇവിടെ എല്ലാം പോയ കേട്ടോ താഴെയൊക്കെ പൈസ ഇറങ്ങുന്ന ആ പൊട്ടിത്തെറിയുടെ ബലം അത് കൊള്ളാം ഇത്രയും വലിയ ബാങ്ക് കൊള്ളയടിച്ചിട്ട് അവിടെ ഇങ്ങനെ പൈസ ഒരു സ്ഥലത്ത് മാത്രം ഓ അവിടെ ഉണ്ടോ ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇറങ്ങടാ നല്ല ചത്തുപോകും ഓ പറഞ്ഞില്ല ലേറ്റായി പോകുന്നത് നമ്മളെ ഒരു ഒരു മുട്ടത്തലയും പോലീസ് പിടിച്ചു ഓക്കെ ഓക്കെ ആൾമാറാട്ടം നമ്മൾ നമ്മളിനി നമ്മളിങ്ങനെ സാഹചര്യത്തിൽ നമ്മളാരും പിടിച്ച് നമ്മൾ ആൾമാറാട്ടം ചെയ്ത് അല്ല ആൾ മാറാട്ടം ചെയ്ത് ആൾ മാറി അവൻ്റെ തലയ്ക്ക് മുകളിൽ ഷൂട്ട് ഇത്രേ ഉള്ളൂ കാര്യം ഓക്കെ അവൻ പറഞ്ഞു you didn't have to do that എന്ന് ഞാനിപ്പം didn't have to do that ആയിരുന്നെങ്കിൽ അവൻ ചത്തുപോയനിപ്പം okay R B to take cover cover cover ഓ കഥയിൻ്റെ അവിടെ ബോംബ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പൊട്ടിത്തെറിയും എല്ലാം ബോംബിൻ്റെ കളിയാണ് എന്തെമ്മോ ആ പൊട്ടിത്തെറിയിൽ ഇപ്പോൾ ആ സൈഡിലിരുന്നവൻ തീർത്തിരുന്നെങ്കിലോ ഓക്കെ ഇവിടെയും ബോംബ് ആ ഇവിടെ ഷട്ടർ സ്വിച്ച് ആട്ടോ ബോംബല്ല ഓ തീർന്നു എല്ലാം വന്നു എല്ലാം വന്നു എല്ലാം തീർന്നു തീർന്നു തീർന്നു എല്ലാം പോരട്ടെ വന്നപ്പോൾ തന്നെ തന്നെ ഇടിച്ചോണ്ടാണ് വന്നത് നല്ല പോലീസുകാർ ഓയ്യോ കവർ കവർ കവർ ഓക്കെ തീർത്തോണം എല്ലാത്തിനും തീർത്തോ എസ്കേപ്പ് ദ കോപ്സ് ഓക്കെ തല പൊക്കടാ ഓക്കെ അടുത്ത ആൾ മാറാം ആൾ മാറാം ഷടാ അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ കയറി ചെന്ന് കൂടും അപ്പോൾ കാണാം വത്ത ഹെക്ക് ഈസ് ദിസ് എന്ന് ഓ കൊള്ളുന്നില്ല കൊള്ളുന്നില്ല oh man cover cover cover നമുക്ക് അവിടെ ഇവിടെയൊക്കെ നല്ല വെടി കൊള്ളുന്നുണ്ട് ഓക്കെ ഓക്കെ അടുത്ത വരുന്ന ഒന്ന് തീർന്നതേ ഉള്ളൂ ഇതിൽ ഷോർട്ട് കട്ട് പിടിച്ചാലോ മറഞ്ഞിരുന്ന് വെടിവെക്കും അത്രേ ഉള്ളു കാര്യം തേണ്ടടാ അടുത്തത് ഓക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തീർത്തേക്കാം അയ്യോ പാവം തീർന്നോ ആ തീർന്നു നമുക്ക് വണ്ടി കയറാം ഓക്കെ ആളും മാറാൻ പറ്റത്തില്ല വണ്ടിയെ കയറുക ഓക്കെ നൈസായിട്ട് വണ്ടി കയറിയിട്ടുണ്ട് വണ്ടി കിട്ടു yeah yeah yeah I see that I see that ആ വേണ്ട വരുന്നു കുറേ വെച്ച് പിടിച്ച് എടാ വൺ ആ നല്ല കാര്യം അതുകൊണ്ട് അവനേ ഉള്ളൂ ഒരു സഹായം വന്നാൽ ഓ മാൻ ഡ്രൈവർ ചേട്ടൻ ചത്തു ഇനി നമ്മൾ വണ്ടി ഓടിച്ച് കഷ്ടപ്പെടണം അല്ലേലും ഇതൊക്കെ ഇങ്ങനെ അവന്മാരുടെ കാര്യം തീരുമാനമായി okay hold come on let's helicopter pickup point okay ഇവിടെ ഹെലികോപ്റ്റർ പിക്കപ്പ് പോയിന്റ് എവിടെ ഓക്കെ നേരെ വിട്ടോളൂ ഓ വേണ്ട ഫ്രണ്ടിൽ നിന്ന് വരുന്നുണ്ട് ഉണ്ട് അവിടെ ട്രാക്ടറൊക്കെ നിൽക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഓ റോഡ് ബ്ലോക്ക് പക്ഷെ നമ്മൾ ഈ വഴി വിടുമല്ലോ പറ്റിച്ചേ ആണ്ട് അടുത്തത് എല്ലാം വിധിക്കപ്പെട്ടതായിരുന്നു എല്ലാം യാ ഓൾ റൈറ്റ് എന്നാ ചോദ്യം ചോദിച്ചേക്കുന്നത് ഇത്ര വലിയ ഇടിയൊക്കെ കഴിഞ്ഞിട്ട് ഓൾ റൈറ്റ് ആണോ എന്ന് അതേടാ ഓൾ റൈറ്റ് ഒരു ട്രെയിൻ വന്ന് നൈസായിട്ട് ഇടിച്ചതേ ഉള്ളൂ yeah stick to the plan മോന്ത ഇരിക്കുന്നുണ്ടോ ഓക്കെ അത് ശരി ഇടയ്ക്ക് വന്ന് അമ്മാഴ് വഴി തെറ്റിച്ചിട്ട് ചോപ്പർ ഓടാണോ ഓ ഒരുത്തൻ്റെ കാര്യത്തിൽ തീരുമാനമായി ആർ ഐ പി ബ്രോ ആ അടുത്ത രണ്ട് തീരുമാനങ്ങൾ ആക്ച്വലി അവന് വെടി കൊണ്ടോ ആ കൊണ്ടോ കൊണ്ടോ ആ കൊണ്ട് കാണും ഓക്കെ ഒരുത്തൻ മാത്രം ഓക്കെ ഈ എല്ലാത്തിനെയും നമ്മൾ ഒറ്റയ്ക്ക് നോക്കണം നോ ഹെൽപ്പേഴ്സ് ഫൗണ്ട് എല്ലാം വാട എല്ലാം വാട എല്ലാം വാട എല്ലാത്തിനും തീർത്തേക്കാം എൻ്റെ മോന് ഇത് ഒരുപാട് പേരുണ്ടല്ലോ നിങ്ങളെൻ്റെ ഫ്രണ്ട്സിന് തട്ടുമല്ലടാ മര്യാദയ്ക്ക് ബാങ്ക് റോബറി അടിച്ച് ജീവിക്കണമെന്ന് ഞങ്ങളെ നിങ്ങൾ വെറുതെ എടുത്തില്ലടാ അമ്മോ ഇവിടെ നിന്ന് ഇറങ്ങിയൊക്കെ ഓടിയൊക്കെ ഓടിക്കാം ഉണ്ട് ഒരു ലോഡ് വരുന്നുണ്ട് ഒരു ലോഡ് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും ഓക്കെ നമുക്ക് അവളെ പിടിച്ച് ഭീഷണിപ്പെടുത്താം ഇവളെ പിടിച്ച് ഭീഷണിപ്പെടുത്തി അവന്മാർ നമ്മളെ വെറുതെ ഇടുമായിരിക്കും ഓരോരുത്തരും കൊന്ന ആളെ പറഞ്ഞ ഐ തിങ്ക് ആ പോലീസുകാരൻ്റെ മോളാണ് തോന്നിയത് പോലീസുകാരൻ്റെ ഓ കൊന്നു കളഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ മൂന്നാമത്തെ നാട് വിട്ട് രണ്ടെണ്ണം അവിടെ ചത്ത് കിടക്കുന്നു ഒരുത്തൻ ചത്തോ ഇല്ലെന്നറിയത്തില്ല ഓക്കേ ആരുടെയോ ശവോടക്ക് മൈക്കിൾ മൈക്കിളിലല്ല രണ്ടാമത് വെടിയുണ്ടേ okay not always a good citizen അത് കറക്റ്റാണ് here of death but he was a man love was crucify with two thieves അത് കൊള്ളാം ഓക്കെ മൈക്കിൾ ഡെഡായി and the plot twist is this വജ്ജാതി ടിസ്റ്റല്ലേ അവൻ ചത്തില്ല റൈസ് ചത്തില്ല അന്ന് ഇവിടെ വീഡിയോ മരിച്ചപ്പോണ്ട് ഇവൻ അവരെ രണ്ടുപേരെയും ചതിക്കുമായിരുന്നു ഇവൻ്റെ കൂടെ വന്ന മറ്റവനെയും ആ ഓടിപ്പോയവനെ ചതിച്ച് ഇവന് അവർ ഓഫർ ചെയ്ത് കാണും വരും O G T A five grand of five